Thank you. U A Saudi Qatar Oman Bahrain U K പോലുള്ള രാജ്യങ്ങളിൽ ജോലി തേടുന്ന ഒരു ഡോക്ടറാണ് നിങ്ങൾ എങ്കിൽ ഓരോ രാജ്യത്തിലും അതാത് ഹെൽത്ത് അതോറിറ്റീസ് നടത്തി വരുന്ന HAAD M O H D H A PLAB Prometric പോലുള്ള പരീക്ഷകൾ പാസ്സാകേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലേറെ ആയിരത്തോളം ഡോക്ടേഴ്സിനെ വിജയിപ്പിച്ച ബി മാക്സിനോടൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും ബി മാക്സിലെ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ general practitioner specialist and super specialist ഡോക്ടേഴ്സിന് വേണ്ടി വരുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യാർത്ഥമുള്ള ബാച്ചുകളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം ഈ ലൈസൻസിങ് എക്സാമിനേഷനും നൂറ് ശതമാനം വിജയം നിങ്ങൾക്ക് ഉറപ്പാക്കും ഡെയിലി നടത്തി വരുന്ന ടു അവർ ഓൺലൈൻ ക്ലാസ്സുകളിൽ എക്സാം ടോപ്പിക്സ് കവർ ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങളുടെ I O S Android Windows ആപ്ലിക്കേഷനിലൂടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സൗകര്യാർത്ഥം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതാണ് കൂടാതെ ഓരോ ആഴ്ചയും നടത്തിയിരുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകളിലും മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങളുടെ വിജയം ഉറപ്പാക്കും ബി മാക്സിലെ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായ എക്സാമിനേഷൻ വിങ്ങിലൂടെ exam registration good standing data flow process credential presidential approval തുടങ്ങിയവ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുങ്ങിയ ഫീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ വേഗം ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം ബി മാക്സിലൂടെ for more details and enquiries you can contact nine five four four eight eight nine eight nine zero or nine five four four eight eight seven eight nine zero